വിചാരിച്ചതുപോലെ തന്നെയാണ് കർണാടകയിൽ ബി ജെ പിയുടെ പോക്ക് തോൽക്കുമെന്നുറപ്പായാൽ അവർ കാട്ടിക്കൂട്ടാൻ സാധ്യതയുള്ളതൊക്കെയും നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു അതെല്ലാം ഒന്നൊന്നായി പരീക്ഷിക്കുകയാണ് ബി ജെ പി തെരഞ്ഞെടുപ്പ് സർവേകളുടെ കാര്യത്തിലും അതാണ് പ്രധാനപ്പെട്ട വിശ്വസനീയമായ തെരഞ്ഞെടുപ്പ് സർവേ ഫലങ്ങളെല്ലാം ബി ജെ പിക്ക് എതിരാണ് ബി ജെ പിക്ക് എൺപത് കടക്കാൻ തന്നെ വലിയ പ്രയാസമാകും എന്ന് വ്യക്തമായതോടെ പെയ്ഡ് സർവേകളുടെ ഘോഷയാത്ര തന്നെ ഉണ്ടാകും എന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നു തങ്ങൾക്ക് സ്വാധീനമുള്ള ചാനലുകളെ ഉപയോഗിച്ച് അത്തരത്തിൽ പെയ്ഡ് സർവേകളുടെ ഒരു ഘോഷയാത്ര തന്നെ ഇപ്പോൾ കർണാടകയിൽ നടക്കുകയാണ് തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ബി ജെ പി ജയിക്കും എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൊണ്ടുപിടിച്ച ശ്രമം നടക്കുകയാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് സുവർണ ന്യൂസിനെ കൊണ്ട് ഒരു സർവേ ചെയ്യിപ്പിച്ചു ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന സർവേ ഒന്ന് സി ന്യൂസ് നടത്തുന്നതാണ് മറ്റൊന്ന് ന്യൂസ് എയ്റ്റീൻ കർണാടക നടത്തിയതാണ് ഈ രണ്ട് ചാനലുകളുടെയും സ്വഭാവം എന്താണ് എന്നുള്ളത് നമുക്കറിയാം സി ന്യൂസ് ബി ജെ പിക്ക് വേണ്ടി നിരന്തരമായി വിടുപണി ചെയ്തുകൊണ്ടിരിക്കുന്ന മുട്ടിലിഴഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ചാനൽ മറ്റൊന്ന് ന്യൂസ് എയ്റ്റീൻ കർണാടക അംബാനിയുടെ സ്വന്തം ചാനൽ ഈ രണ്ടുപേരെയും കൊണ്ട് ബി ജെ പി ജയിക്കും എന്നുള്ള പ്രതീതി സൃഷ്ടിക്കുന്നതിന് വേണ്ടി നടത്തിയ സർവേയിൽ പോലും കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ ബി ജെ പിക്ക് സാധിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത് അതാണ് രസകരമായിട്ടുള്ള കാര്യം പക്ഷേ ഈ സി ന്യൂസിൻ്റെയും ന്യൂസ് എയ്റ്റീൻ കർണാടകയുടെയും സർവേ ഫലങ്ങൾ പുറത്തു വന്നതിനോടൊപ്പം തന്നെ പുറത്തു വന്ന മറ്റൊരു സർവേ ഉണ്ട് A B P C voter survey C voter ദേശീയ തലത്തിൽ തന്നെ തങ്ങളുടെ സർവേകളുടെ കാര്യത്തിൽ ഏറെക്കുറെ കൃത്യത പുലർത്തുന്ന ഒരു ഏജൻസിയാണ് അപ്പോൾ അവരുടെ സർവേ ഫലം വീണ്ടും ബി ജെ പിക്ക് തിരിച്ചടിയാണ് നൽകുന്നത് നേരത്തെയും സി വോട്ടറിൻ്റെ സർവേ ഫലത്തിൽ ബി ജെ പിക്ക് രക്ഷയില്ല എന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ ന്യൂസ് എയ്റ്റീൻ കർണാടകയും സി ന്യൂസും ഒരേ സമയം ബി ജെ പി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകും എന്ന് പ്രവചിക്കുമ്പോഴും അത് സാധ്യമല്ല കോൺഗ്രസ് കേവല ഭൂരിപക്ഷം നേടി അധികാരത്തിൽ എത്തുമെന്നുള്ള പ്രവചനമാണ് സി വോട്ടർ രണ്ടാമതും നടത്തുന്നത് അവർ പറയുന്നത് നൂറ്റിയേഴ് മുതൽ നൂറ്റി പത്തൊൻപത് വരെ സീറ്റുകൾ നേടി കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്നാണ് ബി ജെ പിക്ക് എഴുപത്തിനാല് മുതൽ എൺപത്തിയാറ് വരെ മാത്രം സീറ്റ് അതായത് എൺപത് സീറ്റ് എന്നുള്ളത് പിടിച്ചെടുക്കുന്നതിന് തന്നെ ബി ജെ പി പെടാപ്പാട് പെടുന്ന സ്ഥിതിവിശേഷമാണ് കർണാടകയിൽ ഉള്ളത് എന്ന് സി ന്യൂസ് പറയുന്നത് നൂറ്റിമൂന്ന് മുതൽ നൂറ്റി പതിനഞ്ച് വരെ സീറ്റുകൾ ബി ജെ പി നേടും എന്നുള്ളതാണ് അതായത് കേവല ഭൂരിപക്ഷത്തിന് അടുത്തു വരെ എത്തി നിൽക്കും ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകും ഒരു തൂക്ക് സഭയ്ക്കുള്ള സാധ്യതയാണുള്ളത് എന്ന് കോൺഗ്രസിന് എഴുപത്തി ഒൻപത് മുതൽ ഒന്ന് വരെ സീറ്റുകളെ നേടാനാകൂ ജെ ഡി എസ് ഇരുപത്തിയാറ് മുതൽ മുപ്പത്തിയാറ് വരെ സീറ്റുകൾ നേടും എന്നാണ് അവർ പ്രവചിക്കുന്നത് ന്യൂസ് എയ്റ്റീൻ കർണാടകയും ബി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകും എന്നുള്ള പ്രവചനം നടത്തുമ്പോൾ ഈ പറയുന്ന ബി ജെ പി അനുകൂല ചാനലുകൾ പ്രത്യക്ഷത്തിൽ തന്നെ ബി ജെ പി വിലക്കെടുത്ത് അവരുടെ മൗത്ത് പീസുകളായി വച്ചിരിക്കുന്ന ഈ ചാനലുകൾ നടത്തുന്ന സർവേ ഫലങ്ങൾക്കപ്പുറത്ത് സ്വതന്ത്രമായി കർണാടക തെരഞ്ഞെടുപ്പിന് വിലയിരുത്തി നടത്തിയിട്ടുള്ള സർവേ ഫലങ്ങളെല്ലാം ബി ജെ പിക്ക് എതിരാണ് ഇപ്പോൾ സി വോട്ടർ രണ്ടു വട്ടമായി നടത്തിയ സർവേയിലും കോൺഗ്രസ് കേവല ഭൂരിപക്ഷം മറികടക്കും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ഈ സി ഡെയിലി ട്രാക്കർ എന്ന് പറയുന്ന ടീം നടത്തിയിരിക്കുന്ന സർവേയിൽ കോൺഗ്രസിന് വലിയ മുന്നേറ്റമാണ് പ്രവചിച്ചിരിക്കുന്നത് നൂറ്റി നാൽപ്പത്തിയേഴ് സീറ്റ് വരെ നേടും എന്നുള്ളതാണ് നാൽപ്പത്താറ് സീറ്റ് ബി ജെ പിക്ക് നേടാനാകൂ എന്നുള്ളതാണ് അത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ ബി ജെ പി ബോധപൂർവം ആളുകളുടെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രതീതി മോദിയുടെ കർണാടക സന്ദർശനത്തിന് ശേഷം അവിടെ കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു എന്ന വരുത്തി തീർക്കലാണ് മോദിയുടെ വരവിന് ശേഷം ബി അവസ്ഥ കൂടുതൽ ദയനീയമാകുന്ന കാഴ്ചയാണ് നമുക്ക് കർണാടകയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് കാരണം അവിടെയുള്ള ചാനലുകളും ഓൺലൈൻ ചാനലുകളും ഒക്കെ ആൾക്കാരുടെ പ്രതികരണങ്ങൾ ധാരാളമായി നൽകുന്നുണ്ട് അവരെല്ലാവരും ഈ മോദിയുടെ അഭ്യാസ പ്രകടനത്തെ പുച്ഛത്തോടു കൂടിയാണ് കാണുന്നത് നേരത്തെ ബി ജെ പിക്ക് വോട്ട് ചെയ്തിരുന്ന ആളുകൾ പോലും ഇവിടെ എന്ത് വികസനം എന്നുള്ള ചോദ്യം ചോദിക്കുന്നു റോഡുകളുടെ കാര്യത്തിൽ സ്കൂളുകളുടെ കാര്യത്തിൽ ആശുപത്രികളുടെ കാര്യത്തിൽ ഒന്നും ഒരു ചുക്കും അവിടെ സംഭവിച്ചിട്ടില്ല എന്ന് ജനം ചൂണ്ടിക്കാട്ടുകയാണ് ഒരു എക്സ്പ്രസ് ഹൈവേ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അങ്ങ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് ഉദ്ഘാടനം ചെയ്താൽ പിന്നെ ഒരു പതിനായിരം കോടി എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ജനം പാട്ടിലായി പോകുമെന്ന് കരുതിയിരുന്ന കാലം കർണാടകയിൽ മാറിയിരിക്കുന്നു എന്നതാണ് പലയിടങ്ങളിലും ആളുകളെ പറ്റിക്കുന്നത് ഇങ്ങനെയാണല്ലോ ഓടി വന്ന് കുറേ പ്രഖ്യാപനങ്ങൾ നടത്തും ഇപ്പോൾ ഗ്യാസ് കുറ്റിക്ക് ആയിരത്തി ഒരുന്നൂറ് രൂപയാക്കിയിട്ട് ബി പി എല്ലുകാർക്ക് മൂന്നെണ്ണം സൗജന്യമായി കൊടുക്കുമെന്ന് ഒരു ഉളുപ്പുമില്ലാതെ ഇവർ പാല് കർണാടകയിൽ നന്ദിനി പാലിനെതിരെ നിലപാട് സ്വീകരിച്ചിട്ട് അതേ നന്ദിനി പാൽ ബി പി എല്ലുകാർക്ക് അര ലിറ്റർ സൗജന്യമായി കൊടുക്കും എന്ന് പറയേണ്ടുന്ന ഗതികേടിലെത്തിയവരാണവർ അതാണ് ബി ജെ പി ചെയ്യുന്നതൊന്ന് പിന്നീട് വോട്ടിന് വേണ്ടി എന്ത് മറിമായവും കാണിക്കും ഇപ്പം നന്ദിനി പാലിനെതിരെ നിലകൊണ്ട ആളുകൾ അതേ നന്ദിനി പാല് സൗജന്യമായി കൊടുക്കുമെന്ന് പറയുന്നത് എന്തൊരു വിരോധാഭാസമാണ് എന്നുള്ള കാര്യം ആലോചിച്ച് നോക്കൂ ഇതാണവർ അപ്പോൾ തെരഞ്ഞെടുപ്പ് സർവേകളുടെ കാര്യത്തിലും കൊണ്ടുപിടിച്ച ശ്രമം നടത്തുന്നുണ്ട് ബി ജെ പിക്ക് അനുകൂലമായ ഒരു തരംഗം അവിടെ ഉണ്ടായി വരികയാണ് എന്ന് വരുത്തി തീർക്കാൻ പക്ഷേ മോദിയുടെ കർണാടകയിലെ ഈ രണ്ടാം ഘട്ട സന്ദർശനം ഇനിയും ഏഴ് റാലികളിൽ കൂടി അദ്ദേഹം പങ്കെടുക്കുന്നു എന്നുള്ളതാണ് അത് ഏതെങ്കിലും തരത്തിൽ ബി ജെ പിക്ക് ഗുണകരമാകുമെന്നവർ കരുതിയിരുന്നുവെങ്കിൽ അത് അങ്ങനെയല്ല എന്ന് വ്യക്തമായി കഴിഞ്ഞു ഇപ്പോൾ കോൺഗ്രസ് അവിടെ സജീവമാക്കിയിരിക്കുന്ന പുതിയ campaign pay C M cry P M എന്നുള്ള ക്യാമ്പയിൻ പ്രിയങ്ക ഗാന്ധിയുടെ മോദിക്കുള്ള മറുപടിക്ക് പിന്നാലെയാണ് അതൊരു വലിയ ട്രെൻഡിങ്ങായി മാറിയത് അപ്പോൾ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും കർണാടകയിൽ വലിയ തോതിൽ തന്നെ ആൾക്കൂട്ടത്തെ ആകർഷിക്കുന്നുണ്ട് ഇപ്പുറത്ത് ബി ജെ പി ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആൾക്കൂട്ടങ്ങളെ ആകർഷിച്ച് ബി ജെ പിയെ കടന്നാക്രമിക്കാൻ അവരും തയ്യാറാകുന്നുണ്ട് അങ്ങനെ ഒരു ബലാബലം ഈ നേതാക്കന്മാരുടെ കാര്യത്തിൽ അവിടെ കർണാടകയിൽ സംഭവിക്കുന്നുണ്ട് പക്ഷെ ജനങ്ങളുടെ മനസ്സിൽ ഈ വികസനമില്ലായ്മ തൊഴിലില്ലായ്മ തൊഴിലില്ലായ്മയൊക്കെ കുറിച്ചാണല്ലോ ഇവിടെ കേരളത്തിൽ വന്ന് ഗിരിപ്രഭാഷണം നടത്തിയിട്ട് പോയത് കേരളത്തിലാണ് തൊഴിലില്ലായ്മ വലിയ പ്രശ്നമെന്ന് കർണാടകയിൽ തൊഴിലില്ലായ്മ ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയമാണ് വികസനമില്ലായ്മയോടൊപ്പം തന്നെ പിന്നെ കർണാടക സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയും അഴിമതിയും അതൊരു വലിയ വിഷയമായി മാറിയിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് സർവേകളെല്ലാം ചൂണ്ടിക്കാട്ടുന്നത് അതാണ് ഇപ്പോൾ ബി ജെ പിക്ക് അനുകൂലമായി നടത്തിയ സർവേകളിൽ പോലും ആളുകൾ ബി ജെ പി സർക്കാരിനോട് നല്ലത് എന്ന് പ്രതികരിക്കുന്നത് മുപ്പത് ശതമാനത്തിൽ താഴെയാണ് അതാണ് അവസ്ഥ എങ്കിലും ബി ജെ പി ജയിക്കും എന്ന് പറയാതിരിക്കാൻ അവർക്ക് സാധിക്കില്ലല്ലോ അവരുടെ ഗതികേട് ആ സർവേ നടത്തിയ ഏജൻസികളുടെയും ഗതികേട് ഈ ടീംസൊക്കെ ഈ സി ന്യൂസും ഈ ന്യൂസ് ഐറ്റിയും ഒക്കെ നമുക്കറിയാവുന്നതാണ് പശ്ചിമബംഗാൾ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നൂറ്റി എൺപത് സീറ്റുകൾ വരെ നേടുമെന്ന് പ്രവചിച്ച മഹാന്മാരാണ് അവരിൽ നിന്ന് നമുക്ക് വേറെ ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ലല്ലോ ഒരു പ്രതീതി ഉണ്ടാക്കുക ബംഗാളിലും സമാനമായ സാഹചര്യമായിരുന്നു ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ തോറ്റുപോകും എന്ന് ഉറപ്പായി രക്ഷയില്ല അവർ നടത്തിക്കൊണ്ടിരുന്ന പ്രതിന്റെ പ്രചരണമൊന്നും അവിടെ ഏൽക്കുന്നില്ല തൃണമൂൽ കോൺഗ്രസ് എന്നുള്ള ഒരു പ്രതീതി വന്നപ്പോൾ ഇതുപോലെ പെയ്ഡ് സർവേകൾ സ്വന്തം ചാനലുകളെ ഉപയോഗിച്ച് ധാരാളമായി മുന്നോട്ട് വച്ചു ബി ജെ പി ഇതാ ഭൂരിപക്ഷം നേടാൻ പോകുന്നു മലർത്തി അടിക്കാൻ പോകുന്നു എന്നൊക്കെ അതേ രീതിയിലാണ് കർണാടകയിലും നടക്കുന്നത് ഈ സർവേകളുടെ കാര്യത്തിൽ പിന്നെ ബി ജെ പിയുടെ സ്വതസിദ്ധമായ അട്ടിമറി സിദ്ധാന്തങ്ങളുണ്ടല്ലോ ആ അട്ടിമറി സിദ്ധാന്തങ്ങൾ കരുതിയിരിക്കേണ്ടതാണ് ഇപ്പോൾ വർഗീയത ഒരു വശത്ത് പ്രസംഗിച്ചു തുടങ്ങിയിരിക്കുന്നു മോദി കരഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഇനിയുള്ള ഒരു ആയുധം എന്ന് പറയുന്നത് അട്ടിമറിയാണ് ആ അട്ടിമറിക്ക് ഇ വി എമ്മുകളെ അടക്കം ഇവർ ആശ്രയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമുക്കറിയാം ഇപ്പോൾ തന്നെ ഇ വി എമ്മുകൾ കേടായ ഇ വി എമ്മുകൾ ലക്ഷക്കണക്കിനെണ്ണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരിച്ചു വിളിച്ചിരിക്കുന്നു അതിൽ ക്രമക്കേടുകൾ നടത്തിയതാണ് എന്നുള്ള സംശയം പ്രതിപക്ഷത്തിന് ഉയരുകയും ചെയ്യുന്നു അത്തരമൊരു സാഹചര്യമൊക്കെ നിലനിൽക്കുന്നു പക്ഷേ കർണാടകയിൽ കോൺഗ്രസ് ഈ പറയുന്ന അട്ടിമറി സിദ്ധാന്തത്തെ അതിജീവിക്കുന്നതിനും മോദിയുടെ കരച്ചിലിനെ അതിജീവിക്കുന്നതിനും വർഗീയ പ്രചരണത്തെ അതിജീവിക്കുന്നതിനും കൃത്യമായ പ്ലാനുകൾ തയ്യാറാക്കിയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ബി ജെ പിയുടെ പണികളൊന്നും അവിടെ അത്രയ്ക്കങ്ങ് ഏശുന്നില്ല തോറ്റൂപ്പാട് വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല